നമ്മുടെ channel two hundred thousand subscribers ആയി ഒത്തിരി സന്തോഷം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് two hundred thousand so happy എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഒത്തിരി താങ്ക്സ് ഇന്നുണ്ടല്ലോ ഞാൻ എന്തായാലും സുമ്പ കോസ്റ്റ്യൂമിലൊന്നല്ല കേട്ടോ ഞാൻ പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാ അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതാണ് കുറേ നാളായി കുറച്ച് പേര് ഡൗട്ട് ചോദിക്കുക ഈ സുമ്പ അല്ലാതെ പത്ത് മിനിറ്റിലൊക്കെ എങ്ങനെയാണ് തടി കുറയ്ക്കാൻ പറ്റുമോ സമയമില്ലാത്ത പ്രശ്നം അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ച് വർക്കൗട്ട്സ് ഉണ്ട് അതെന്താണെന്ന് കാണിച്ചു തരാം പെട്ടെന്ന് വിളക്കും പപ്പട പരിവമാവും നമുക്കത് തുടങ്ങാം ഞാൻ കാണിച്ചു തരാം രണ്ടുപേരും ചെയ്യുന്നുണ്ട് ഇവരെ കാര്യങ്ങളിൽ തീരുമാനമാവും സ്റ്റാമിന കൂട്ടുന്നതാ പിള്ളേരുടെ ഇങ്ങനെ ഓക്കെ അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ ജമ്പിംഗ് ജമ്പിങ് ഹൈനീസ് എന്ന് പറയുക അതായത് നമ്മൾ എപ്പോഴും നിൽക്കുമ്പോൾ വയറ് നല്ലപോലെ ഉളുക്കി പിടിച്ചിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഹിറ്റ് ചെയ്യണം ചുമ്മാ ഇനി ഇങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ ആയാലും കുഴപ്പമില്ല പക്ഷെ ജമ്പ് ചെയ്യണം വയറ്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 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100. Plan ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ തീരുമാനമാവും കേട്ടോ അത് ഏത് ഏജ് ഗ്രൂപ്പിനാണെങ്കിലും അങ്ങനെയാണ് നമ്മുടെ കോറിൽ വളരെ പ്രഷർ ഫീൽ ചെയ്യും നമുക്ക് ഫുൾ ബോഡി അവിടെ വന്നിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണമായി തോന്നും അപ്പൊ അതാണ് പ്ലാങ്ക് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്ലാങ്ക് ചെയ്തു ഹൈനീസ് ചെയ്തു പ്ലാങ്ക് ചെയ്തു ഇനി വരുന്നതാണ് വർക്ക് പീസ് ഒരുവിധം മിക്ക സെലിബ്രിറ്റീസും പെട്ടെന്ന് തടി കുറയാനും ഭാരം കുറയാനൊക്കെ ഡെയിലി ഒരു ഫിഫ്റ്റി ബർപ്പീസ് വെച്ച് ചെയ്യുന്ന പറയുന്നത് സ്റ്റാർട്ടിംഗ് എന്തായാലും ആർക്കും ഫിഫ്റ്റി പറ്റില്ല എക്സെപ്ഷണൽ കേസ് എന്തെങ്കിലും പറ്റും പക്ഷെ നമുക്ക് ഇവിടെ ഒരു ടെൻ ട്വന്റി ആ ചെയ്ത് നോക്കാം ബർപ്പീസ് ചെയ്യുമ്പോൾ ബർപ്പീസ് ചെയ്യുമ്പോ നമ്മള് കൈ ആദ്യം ഹോളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് താഴേക്ക് വരാം അപ്പോൾ it's a one two three four count വരാം അല്ലേ four count let's do it ready five six go Eleven. 12 13 14 15 16 17 18 19 20 എടുത്തപ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് കാമാക്കാം കട്ട് കട്ട് ഹാർട്ട് അറ്റാക്ക് വരുന്ന കൊച്ചു പറയുന്നത് ഓക്കെ അപ്പം ശരിയാണോ ഓക്കെ ട്വൻറ്റി പ്രാക്ടീസ് ചെയ്തല്ലോ അപ്പം ട്വൻറ്റി എസ് ഇനി ഒരു തവണ ചെയ്യാം പിന്നെ ഒരു ടെൻ ടെൻ കൗണ്ട് ചെയ്തിട്ട് ഫിഫ്റ്റി ആക്കി നിർത്താം ഇനി അടുത്ത വരുമ്പോൾ നമ്മളിപ്പോൾ മൂന്ന് എക്സസൈസ് ചെയ്തു ഇനി ഒരു വർക്കൗട്ട് ഉള്ളത് squat <laughs> <laughs> <laughs> need it. It's 15 no, we're not in water. Not now, no. Two minutes. Okay. Nursery അവസ്ഥയോടെ ഇങ്ങോട്ട് വരാൻ അങ്ങോട്ട് കൊടുക്കും അപ്പൊ നമ്മൾ ഫിഫ്റ്റീൻ കൺജസ്റ്റ് ചെയ്തു റോസ് കൺജസ്റ്റ് ചെയ്തു എന്നിട്ട് ഇനിയും ഇത്തിരി സ്റ്റാമിന വന്നിട്ടുണ്ടെങ്കിലും ബാക്കിയുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട ചാടിക്കോ ചാടിക്കോ നമുക്കപ്പോൾ ഫിഫ്റ്റി കൗണ്ട്സ് ചെയ്യാം ഞാൻ കൗണ്ട് ചെയ്തോളാം ഫിഫ്റ്റി കൗണ്ട്സ് എനർജി ഉണ്ടോ ഓക്കെ ഇത് തടി കുറയ്ക്കാനുള്ള ലക്ഷ്യം മാത്രമല്ല കേട്ടോ ഞാൻ ഇവരെ ചെയ്യിപ്പിക്കുന്നത് സ്റ്റാമിന കൂട്ടാനാണ് ഇപ്പോൾ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് need a good stamina workout അത്യാവശ്യം അതുകൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഇനി ബാലവേണ്ടി കേസ് ആയിരിക്കും One, two, three, four, five, six, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 5, 6, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 2, 3, 54, 55, 56, 57, 57. വീട്ടിൽ എങ്ങനെ തടി ചോദിച്ചവർക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അഞ്ചെണ്ണം നമ്മൾ ചെയ്തു നമ്മൾ ജംപിങ് ചെയ്തു പ്ലാൻ ചെയ്തു റിസൾട്ട് പറയാ എന്നിട്ട് എല്ലാവരും സ്റ്റേ ഹെൽത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചാൽ മതി കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചാൽ മതി